അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാം അല റസൂലില്ല അമാബാദ് മദീനയിലെത്തിയ തിരുമേനി സല്ല അലൈഹി സ്വലാം ഒന്നാമതായി ചെയ്തത് മസ്ജിദ് നബവി സ്ഥാപിക്കുകയായിരുന്നു തന്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് രണ്ട് അനാഥ കുട്ടികളുടെ ഉടമസ്ഥതയിലായിരുന്നു ആ സ്ഥലം അവിടുന്ന് വിലക്ക് വാങ്ങുകയായിരുന്നു പള്ളിയുടെ പണി തുടങ്ങി പണിയിൽ തിരുമേനി സല്ലു അലിസ്ലം നേരിട്ട് പങ്കെടുത്തു പണിക്ക് വേണ്ട കല്ലും ഇഷ്ടികയും അവിടുന്ന് ചുമന്നു പള്ളിയുടെ കിബില ബൈത്തുൽ മുഖദ്സിലേക്കായിരുന്നു ചുമരുകൾ കളിമണ്ണും ഇഷ്ടികയും മേൽപ്പുര ഈത്തപ്പനയോല തൂണുകൾ ഈത്തപ്പനത്തടി നിലത്ത് വിരിച്ചത് മണലും ചരൽക്കല്ലുകളും മൂന്ന് വാതിലുകളുണ്ടായിരുന്നു പള്ളിക്ക് കിബില മുതൽ നൂറുമുഴ നീളം വീതിയും ഏകദേശം അത്ര തന്നെ തറ ഉയരം ഏകദേശം മൂന്ന് മുഴം പള്ളിയുടെ ഒരു ഭാഗത്തായി വീടുകളും പണിതു അതും കല്ലും ഇഷ്ടികയും കൊണ്ട് തന്നെ മേൽപ്പുര ഈത്തപ്പന മട്ടലും തടിയും അതായിരുന്നു തിരുമേനിയുടെ പത്നിമാർക്കുള്ള അറകൾ ഇതിന്റെ പണി തീർന്നതും അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ നിന്ന് തിരുമേനി സല്ലാ അലിസ്ലാം അവിടേക്ക് താമസം മാറ്റി ഈ പള്ളി നമസ്കരിക്കുവാനുള്ള സ്ഥലം മാത്രമായിരുന്നില്ല ഇസ്ലാമിക വിജ്ഞാനങ്ങളും അനുബന്ധ കാര്യങ്ങളും പഠിക്കുന്നതിനുള്ള കലാശാലയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള വേദിയും കൂടിയാലോചനക്കും തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുമുള്ള കേന്ദ്രവും കൂടിയായിരുന്നു കുറേയധികം മുസ്ലിങ്ങളുടെ താമസ സ്ഥലവും അവർക്കവിടെ വീടോ കുടുംബമോ സ്വത്തോ മക്കളോ ഇല്ലായിരുന്നുവല്ലോ ഹിജ്ര കഴിഞ്ഞുള്ള ആദ്യഘട്ടത്തിലാണ് ബാങ്ക് നിയമമാക്കപ്പെട്ടത് അന്നു മുതൽ ദിനേന അഞ്ച് നേരങ്ങളിൽ ലോകം മുഴുക്കെ ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടക്ക് തിരുമല സല്ല സഹോദര ബന്ധം സ്ഥാപിച്ചു ഇത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവമത്രേ അനസബിൻ മാലിക് റലിള്ളാഹുലുവിന്റെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം അവിടെ എഴുപത് പേർ സമ്മേളിച്ചു മുപ്പത്തഞ്ച് പേർ അൻസാറുകളും മുപ്പത്തഞ്ച് പേർ മുഹാജിറുകളും സമത്വ പാലനം മരണശേഷം രക്തബന്ധമുള്ളവർക്കൊപ്പം അനന്തരാവകാശം എന്നിവ അവർക്കിടയിൽ തിരുമേനി സല്ലാ അലിസ്വലം ഏർപ്പെടുത്തി ബദർ യുദ്ധം വരെ ഈ നില തുടർന്നു ബദർ യുദ്ധശേഷം എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിന്റെ രേഖയിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാണ് എന്ന് അൻഫാൽ സൂറയിലെ എഴുപത്തി അഞ്ചാം സൂക്തം അവതരിച്ചപ്പോൾ ഈ അനന്തരാവകാശ നിബന്ധന റദ്ദ് ചെയ്യുകയുണ്ടായി മറ്റുള്ളവ നിലനിർത്തുകയും ചെയ്തു ഈ സാഹോദര്യ സ്ഥാപനം കേവലം വാക്കിൽ മാത്രമായിരുന്നില്ല വെറും വാക്കായി അവശേഷിക്കാതെ അവരത് പ്രയോഗവൽക്കരിക്കുക തന്നെ ചെയ്തു രക്തബന്ധവുമായും സമ്പത്തുകളുമായും ബന്ധിപ്പിക്കപ്പെട്ട ഒരു പ്രക്രിയ തന്നെയായിരുന്നു അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു അവർ അതായത് മുഹാജിറുകൾ മദീനയിൽ എത്തിയപ്പോൾ തിരുമേനി സല്ലാ അലിസ്ലം അബ്ദുറഹ്മാൻ അബിന് ഔഫിന്റെയും സഅദ് അബിന് റബീന്റെയും ഇടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു അപ്പോൾ സഅദ് അബ്ദുറഹ്മാനോട് പറഞ്ഞു ഞാൻ അൻസാറുകളിൽ കൂടുതൽ സമ്പത്തുള്ളവനാണ് എന്റെ സ്വത്ത് ഞാൻ രണ്ടായി ഓഹരി വെക്കാം എനിക്ക് രണ്ട് പത്നിമാരുണ്ട് അവരെ താങ്കൾ ചെന്ന് കാണൂ എന്നിട്ട് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ പേര് പറയൂ ഞാൻ അവളെ വിവാഹമോചനം ചെയ്യാം എന്നിട്ട് അവളുടെ ദീക്ഷകാലം കഴിഞ്ഞ് താങ്കൾക്ക് അവളെ വിവാഹം കഴിക്കാം അബ്ദുറഹ്മാൻ പറഞ്ഞു താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ നിങ്ങളുടെ അങ്ങാടി എവിടെയാണ് അവർ അവരുടെ അങ്ങാടി അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അവിടെ ചെറിയ നിലയിൽ കച്ചവടം തുടങ്ങിയ അദ്ദേഹം പിന്നെ വലിയ ധനികനായി മാറി വേറെ വിവാഹവും കഴിച്ചു അബൂഹുറ റലിലാഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു അൻസാറുകൾ നബിസലത് അലിസ്ലമിനോട് പറഞ്ഞു ഞങ്ങളുടെ ഈത്തപ്പന തോട്ടങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾ അതായത് മുഹാജിറുകൾക്കുമിടയിൽ അവിടുന്ന് ഭാഗിച്ചാലും തിരുമേനി സല്ലു അലിസ്ലം പറഞ്ഞു